ടോവിനോ തോമസിൻ്റെ ഒരു മെക്സിക്കൻ അപാരത വൻ ഹിറ്റായി മുന്നേറുകയാണ് ചിത്രം കാണികൾക്കൊപ്പം ഇരുന്ന് കാണുകയും ചിത്രത്തിൻ്റെ വിജയാഘോഷം അവർക്കൊപ്പം തന്നെ നടത്തി വരികയുമാണ് ഇപ്പോൾ ടോവിനോ ഇങ്ങനെ പല തിയേറ്ററുകൾ ടോവിനോ സന്ദർശിച്ചു കഴിഞ്ഞു എന്നാൽ ചിത്രത്തിൻ്റെ വിജയം ആഘോഷിക്കാൻ കൊട്ടാരക്കര തിയേറ്ററിലെത്തിയ ടോവിനോ പൊട്ടിത്തെറിച്ചു ആരാധകർക്കൊപ്പം സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പുറകിൽ നിന്ന് ആരോ ടോവിനോയെ പിച്ചിയത് ഇനി ആ വീഡിയോ ഒന്ന് കാണാം അപമാനിപ്പിച്ചത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപമാനിപ്പിച്ചത് അപമാനിപ്പിച്ചത് അപമാനിപ്പിച്ചത് അപമാനിപ്പിച്ചത് അപമാനിപ്പിച്ചത്